ചെയ്യാൻ വേണ്ടി പോവാണ് വേറെ ലെവൽ നമുക്ക് എം ഐ ടി മയിര് തേങ്ങ അപ്പോൾ കേസ് സലാമച്ചാമാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിളിച്ച കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും ഞാൻ പറഞ്ഞുതരാം ഗൈസ് നമ്മുടെ ഫിഫിലേക്ക് പുതിയതായിട്ട് എം ആൻഡ് എയ്റ്റ് എയ്റ്റ് സെവൻ്റെ ഒരു കിട്ടുക്കം പോലത്തെ സ്കിൻ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാൽ കേസ് ആ ഒരു സ്കിൻ നോക്കുവാണെങ്കിൽ വെറും സ്കിൻ അല്ല ഗൈസ് ഇവോ ഗൺ സ്കിൻ ആണ് വന്നിരിക്കുന്നത് സോ എം ഐറ്റിയുടെ ഫസ്റ്റ് ഇവോ ഗൺ സ്കിൻ ആണ് ഓക്കെ എന്നാൽ ഗൈസ് നമുക്ക് സ്പിൻ ചെയ്ത് അത് എടുക്കുകയും ചെയ്യും അതിന് കൂടുതൽ കിട്ടുക്കം പോലത്തെ ഒരു കാര്യമുണ്ട് അതായത് കേസ് ഈ വീഡിയോ കാരണം നിങ്ങളുടെ ഒരാൾക്ക് ഞാൻ ഈ ഒരു സ്കിന്ന് ഗിവ് അപ്പ് ആയിട്ട് എടുത്തു തരുന്നതായിരിക്കും അതങ്ങനെ എനിക്ക് വഴിയെ പറഞ്ഞാൽ ഓക്കെ എന്നാൽ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനൊക്കെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് കണ്ടുപിടിക്കണം അത്രയും സന്തോഷം ഓക്കെ ഏതായാലും കേസ് ഫസ്റ്റ് നമുക്ക് ആ ഒരു ബാനർ ക്ലിക്ക് ചെയ്ത് നോക്കാം ഓക്കെ യുവോ gun skin after reload fire rate will increase for a certain time എന്തൊക്കെയോ കുറേ സ്പെഷ്യൽ എബിലിറ്റീസ് ഒക്കെ ഉണ്ട് ഏതായാലും കേസ് നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏത് മിനിറ്റാണ് വന്നിരിക്കുന്നത് ഓക്കെ ഗായ്സ് ഏതാ ഒന്നും പറയാനല്ലോ ഓക്കെ എം ഐ ടിയുടെ ഏത് ആനിമേഷൻ ഒന്നും പറയാനില്ല ഫുൾ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാം അപ്പോൾ ഒരു രസം ഉണ്ടായിരിക്കുന്നുള്ളൂ ഓക്കെ എന്തായാലും അവർ എം ഐ ടിയുടെ ഫസ്റ്റ് ലുക്ക് ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എം ഐ ടിയുടെ ആ ഒരു സ്കിന്നെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് കളർ എന്തോ ഒരു പർപ്പിൾ കളറാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ നാലഞ്ച് സാധനങ്ങൾ കൂട്ടിച്ചേർത്ത് കിടലം പോലത്തെ കാണി കാണിക്കുന്നുണ്ട് എന്റെ പൊന്നളിയ ഏതൊരാ സാധനം വിഷയം ആണ് ഗേസ് വിഷയസ് എന്തോ നടുക്കുന്ന പന്തം കത്തി കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഗേസ് എന്തായാലും വേറെ ലെവൽസ് തന്നെയാണ് ഓക്കെ എന്തായാലും ഗേസ് നമുക്കിത് സ്പിൻ ചെയ്തെടുക്കാം നോക്കാം നമ്മുടെ അടുത്ത് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് സംതിങ് ഡയമണ്ട് ഇരിപ്പുണ്ട് അതിന് ഗേസ് ഒരൊറ്റ കാര്യം മറന്നു ഓക്കെ അത് ചെയ്തില്ലെങ്കിൽ പിന്നെയും പിന്നെ ഇൻവിറ്റേഷൻ വന്നുകൊണ്ടിരിക്കും അത് കുറച്ച് ചൊറവടിച്ച പരിപാടി നമ്മുടെ സ്കോഡ് തന്നിട്ട് നമുക്കിത് റിക്വസ്റ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് നമുക്ക് സ്പിന്നിങ് സ്റ്റാർട്ട് ചെയ്യാം സോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ തന്നെ ഗേസ് ലൈക്ക് ചെയ്ത് ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കാം ഒന്നും പറയാനില്ല മാസാക്കുക ഓക്കെ എവിടെ പോയി നമ്മുടെ എവോ ഗൺ സ്കിൻ ഇത് ഇത് ഏതാ തേങ്ങ മാറിപ്പോയി ഓക്കെ ഏതൊക്കെ കേസ് നമുക്ക് ഇവോഗൻ സ്കിൻ്റെ സാധനം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നോക്കുകയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധനം കിടപ്പുണ്ട് ഓക്കെ ഓ അപ്ഗ്രേഡിൽ ഭയങ്കര ചൊറപിടിച്ച പരിപാടിയാണ് നമുക്ക് അപ്ഗ്രേഡ് കൂടെ ചെയ്യാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം കേട്ടോ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ രണ്ട് സാധനത്ത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഫ്രീ സ്പിൻ ഉണ്ടോ എന്ന് കൂടെ നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ എന്തായാലും കേസ് ഫ്രീ സ്പിൻ കിട്ടിയ ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഐ മീൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ എന്തായാലും കേസ് ഈ ഓൺഡായിട്ടുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഒഴിവാക്കാം നമുക്ക് ആ ഒരു ലൂട്ട് പെട്ടി വേണ്ട അത് കളഞ്ഞു അതിനുശേഷം ഈ ഒരു സർഫസ് ബോൾ കൂടെ നമുക്ക് ഒഴിവാക്കുക നിങ്ങൾ എന്താണ് ഒഴിവാക്കിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഞാൻ ചെയ്തത് ആ ഒരു ഓൾറെഡി ഓൺ ആയിട്ടുള്ള എനിക്ക് ഓൾറെഡി ഉള്ള ആ ഒരു മറ്റേ ഒരു ലൂട്ട് വെട്ടി ഈ ഒരു ലൂട്ട് വെട്ടി അതുപോലെ ഈ ഒരു സർഫസ് ബോർഡിൻ്റെ സ്കിന്നും ഇതൊന്നും വലിയ ചാത്ത സാധനമാണ് എനിക്ക് എനിക്ക് കിട്ടുന്ന സാധനം എൻ്റെ ഇരിപ്പുണ്ട് ഓക്കെ എന്തായാലും അതിനും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൺഫേം അടിച്ച് ഒഴിവാക്കാൻ വേണ്ടി പോവാണ് ഗൈസ് ഓക്കെ അത് ഒഴിവാക്കി ഒമ്പത് ഡേമുണ്ടോ എൻ്റെ പൊന്നുകളീസ് നമുക്കിത് ഫ്രീ സ്പിൻ ഇല്ല കേട്ടോ സത്യം പറഞ്ഞ ഓക്കെ സാധാരണ ഇവോ സ്കിന്നൊന്നും അങ്ങനെ ഫ്രീ സ്പിൻ വെക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു വാട്ട് ഇവർ ഒമ്പത് ഡയമണ്ട് സ്പിൻ ചെയ്ത് കിട്ടിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നമുക്ക് നോക്കാമല്ലോ ആർക്കെങ്കിലും ഒക്കെ ഇതിനു മുമ്പ് ഫ്രീ സ്പിൻ സാധനം കിട്ടും നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും അത് സെറ്റ് ആയിട്ടുണ്ട് ഒമ്പത് ഡയമണ്ട് സ്പിൻ ചെയ്യാൻ വേണ്ടി പോവാണ് ഗേസ് ഫാസ്റ്റ് സ്പിൻ മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക അതുപോലെ ഗേസ് നിങ്ങൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് എത്ര ലൈക്ക് ആയിരുന്നു താഴ്ന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ ഗിവ് വേൽ നിങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും ഓക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാൻ വേണ്ടി പോണത് എം ഐ ടിയുടെ കിട്ടിലാൻ പോലത്തെ ഇത് വേറെ ലെവൽ സ്കിന്നാണ് ഒന്നും പറയാല്ല മാസ് ഒമ്പത് സ്പിൻ നമ്മൾ നടത്താൻ വേണ്ടി പോവാണ് ഗേസ് ഓക്കെ ഒമ്പത് സ്പിൻ നമ്മൾ നടത്താൻ വേണ്ടി പോവാണ് ഗേസ് എന്റെ പൊന്നലെ ഫസ്റ്റ് ഒമ്പത് സ്പിൻ തന്നെ സാധനം ഓ മൈ ഗോഡ് ജസ്റ്റ് രണ്ടെണ്ണം അപ്പുറത്തേക്ക് ആയിപ്പോയി കുഴപ്പമില്ല സ്കാറിൻ്റെ ഒരു പച്ച സ്കിൻ ഇട്ടുണ്ട് ഓപ്പൺ അടിച്ച് നോക്കുവാണെങ്കിൽ അത് ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് ഇട്ടുണ്ട് അത് അവിടെ കിടക്കട്ടെ പിന്നെ എന്റെ കൂട്ടുകാരന്മാർ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിടിലും പോലത്തെ ടെക്നിക്ക് കലൊക്കെ ഉണ്ട് ചുമ്മാ അങ്ങനെ ഡയമണ്ട് അങ്ങ് വേസ്റ്റ് ചെയ്യാതെ ഈ ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് സ്പിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ടെക്നിക്കൊക്കെ ചെയ്ത് നോക്കാം എക്സ്ക്ലൂസീവ് സാധനമാണ് നിങ്ങൾ കൂടെ ചെയ്ത് നോക്കുക അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലക്കി റോയൽ ഉണ്ടല്ലോ ഐ മീൻ നമ്മുടെ ഡയമണ്ട് ഗോൾഡ് റോയൽ അത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഒരുപാട് വട്ടം ഇങ്ങനെ ഞെക്കി പിടിക്കണം കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന രണ്ട് വെള്ളക്ക് യൂസ് ഇങ്ങനെയാണ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പത്തിൻ്റെ സ്പിൻ ചുമ്മാ അങ്ങ് അടിച്ചിട്ട് ഒറ്റ ഓപ്പൺ ചെയ്യണം എൻ്റെ ഒരു തേങ്ങ കിട്ടത്തില്ല കാരണം നമ്മുടെ ലക്ക് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് അവന്മാർ പറയുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ലക്കി റോയലിൻ്റെ താഴെ മുപ്പത്തൊമ്പത് എന്നുള്ള ലക്ക് കണ്ടില്ല അതേപോലത്തെ ആ ലക്ക് നമുക്ക് ആ ഒരു ഫേഡ് ബില്ലിനകത്ത് കൂടാൻ ചാൻസ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത് ബിക്കോസ് നമുക്ക് ചെയ്തു നോക്കാം ചെയ്തു നോക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ ഓക്കെ അടുത്ത ഡയമണ്ട് റോയൽ എടുത്തിട്ട് പിന്നെ ഒന്നും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡയമണ്ട് റോയലിൻ്റെ ഈ ഒരു ബണ്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ ഗൈസ് അല്ലേ ഈ ഡയമണ്ട് റോയലിൻ്റെ ബണ്ടിൽ അതുകൂടെ നമുക്ക് എടുക്കാൻ ശ്രമിക്കാം എടുക്കാം ഓക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പത്തിൻ്റെ സ്പിൻ കൂടെ ഒറ്റ ഞെക്കിക്കാണ്ട് ഒറ്റ ക്ലിക്ക് കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് തുറന്നു വരും അതാണ് നമുക്ക് വേണ്ടത് സോനൈസ് അങ്ങ് ചെയ്യുമ്പോഴത്തേക്കും കുറേ മാജിക് എല്ലാം കളക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ചാത്തം ഷൂ ഒക്കെ കിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഓൾറെഡി ഉള്ളതാണ് അതും കൂടി ഓക്കെ അടിച്ചു ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ ലക്കി റോയലിന് പതിനാറ് ലക്ക് ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ അതവിടെ ഇരിക്കട്ടെ അതിനുശേഷം കേസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫെഡിലേക്ക് ഡാറ്റിൽ പോയിട്ട് ഇങ്ങനെ മാറി മാറി മാറി മാറി മാറി മാറി ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ എം ഐ ടിക്കൊക്കെ ചുമ്മാ ക്ലിക്ക് ചെയ്തോണ്ട് ഇങ്ങനെ വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നൈസ് സെറ്റാണ് ഓക്കെ ഇത് പക്ക വർക്കിംഗ് ആയ ടെക്നിക്കാണ് ഇത് ഞാൻ എ കെ എടുത്ത വീഡിയോ നിങ്ങൾക്കുണ്ടായിരിക്കും ഇവോ എ കെയും ഇവോ സ്കാറും ഇവോ എം ടെനും ഇതൊക്കെ എടുത്ത വീഡിയോയ്ക്കകത്ത് ഇവോ ഫാമസ് എടുത്ത വീഡിയോയ്ക്കകത്ത് ഇതായിരുന്നു മെയിൻ ഓക്കെ ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് അത് സോനൈസർ എന്ന കേസ് ഞാൻ പത്തൊമ്പത് ടൈമിൽ ഒരു സ്പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് നമുക്ക് നോക്കാം നമുക്ക് ആ ഒരു നമുക്ക് ആ ഒരു എൻ്റെ പൊന്നളിയ എം ഐ ടിക്ക് വേണ്ടി സ്പിൻ ചെയ്ത എം ഫോർ എവാ കിട്ടുന്നു ഗരീര യു ആർ ഗ്രേറ്റ് ഗൈസ് ഗരീരയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് ഓക്കെ ഗൈസ് ഇങ്ങനെ നടന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പവർ കാണിക്കുക ഇൻക്യുബേറ്ററിലൊക്കെ ഒരു വിളിച്ചാലോ എൻ്റെ അടുത്ത് ഇൻക്യുബേറ്റർ വൗച്ചർ നാലെണ്ണം ഇരിപ്പുണ്ട് ഓക്കെ ഗൈസ് നാല് ഇൻക്യുബേറ്റർ വൗച്ചർ ഇരിപ്പുണ്ട് ചുമ്മാ അങ്ങ് സ്പിൻ ചെയ്തേക്കാം ഒന്നുമില്ല കണ്ണും പൊട്ടിച്ച് ചെയ്തേക്കാം ലക്ക് കൂടുന്നെങ്കിൽ കൂടട്ടെ ഓക്കെ ലക്ക് കൂടുന്നെങ്കിൽ കൂട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ഓ അവൻ്റെ അച്ഛൻ്റെ ഞാൻ പറയണില്ല വായിത്തോന്ന് വിളിച്ച പറ സത്യം എന്തൊക്കെയോ വായി വരുന്നുണ്ട് ഓക്കെ ഈ മോക്കോസ്റ്റോക്കെ എന്ത് തേങ്ങയുടെ ഇതൊന്നും ഞാൻ ഓപ്പൺ പോലും ആക്കിയിട്ടില്ല ഫെഡിബിൽ വേറെയും ഫെഡിബിലുണ്ടല്ലോ ഓക്കെ ഇമോട്ടിൻ്റെ ഫെഡിബിലൊക്കെ കിടപ്പുണ്ട് അതൊന്നും വേണ്ട നമുക്ക് വേണ്ടത് M N eight eight seven guys okay M N eight eight seven ഈ ഒരു സമയത്ത് ഞാൻ പറയാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് എം ഐ ടിയുടെ ഗീവ് അവേ ഫസ്റ്റ് വ്യക്തമായിട്ട് ഈ വീഡിയോ അവസാനം പറയുന്നത് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ലൈക്ക് കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം ലൈക്ക് ചെയ്ത് പവർ കാണിക്കുക സോ മുപ്പത്തി ഒമ്പത് ഡയമണ്ടിൻ്റെ അടുത്ത സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം കേസ് ഏതാ കിട്ടുന്നതെന്ന് എം ഐ ടി എടാ പോടാ ഇറങ്ങിപ്പോ ഒക്കെ തന്തയ്ക്ക് വിളിച്ചാൽ ഇമാര് സാധനം നിർത്തുന്നു കേസ് പണ്ടത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല പണ്ടൊക്കെ എപ്പൊക്കെ ഗരിന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ എനിക്ക് സാധനങ്ങൾ അമ്മമാർ തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഏതായാലും ആ ഒരു പരിപാടി ഇവിടെ ചെയ്യണ്ട ഓക്കെ മൂന്നെണ്ണം ഓക്കെ ഇതൊക്കെ ആവശ്യമുള്ള സാധനം അതായത് ഉള്ള സമയത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഗസ് ഞാൻ ഇത് അപ്ഗ്രേഡിൻ്റെ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ പൊന്നുള്ള സീനായിരിക്കും ഓക്കെ ഞാൻ തന്നെ നോക്കിയിട്ടില്ല ന്യൂ ലുക്ക് ഓക്കെ കിടിലം പോലത്തെ ഈ ലുക്ക് നമ്മൾ ഓൾറെഡി കണ്ടതാണ് കാരണം വേറെ ലെവൽ ഒക്കെ വെച്ചിട്ട് മാസമായിട്ട് ഒരു കിടക്കും പോലത്തെ ഒരു ലുക്ക് ഏതാ സാധനം കാണട്ടെ ഏതാ മോനെ വേറെ level okay M I T വേറെ ലെവലാണ് ഈ സെഷൻ ഞാൻ എം ഐ ടിയുടെ സ്കിന്നിന്റെ കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് കാണേണ്ട എക്സ്ക്ലൂസീവ് യുമോട്ടാണ് ഗൈസ് ഏതാ ഏതാ സാധനം എൻ്റെ സാധാരണ എം ഐ ടി വേറെ ലെവലായിട്ട് കേസ് എൻ്റെ പൊന്നളി വേറെ ലെവലൊക്കെ ഇമോട്ട് എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു കില്ല് എഫക്റ്റ് നോക്കട്ടെ നമ്മൾ കില്ല് ചെയ്തതിന് ശേഷം ആയിരിക്കും വരാൻ അവനെ ഡെഡ് ബോഡി ഇങ്ങനെ ആയിരിക്കും ഹിറ്റ് എഫക്റ്റ് അതും കൊള്ളാം ഫയറിംഗ് എഫക്റ്റ് വേറെ ലെവൽ കില്ല് അനൗൺസ്മെൻറ്റ് എൻ്റെ പൊന്നളിയ വേറെ ലെവൽ മാസ് മാസ്മരികം എന്ന് പറയാം ഓക്കെ സത്യം പറഞ്ഞാൽ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ എടുത്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് ഞാൻ പറയത്തുള്ളൂ സോ യാ ഓൾറെഡി വേറെ എം ഐ ടി ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് അതുപോലെ കേസ് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എം ഐ ടി ഏതാണ് ഫ്രീ ഫയർ ഏതും കൂടി കമന്റ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷം ഓക്കെ അടുത്ത് അറുപത്തി ഒമ്പത് ഡയമണ്ട് സ്പീഡ് നടത്താൻ വേണ്ടി പോവുകയാണ് ഗായ്സ് അടയാളപ്പെടുത്തുക കാലമേ ഇത് ഘടികാരം നിൽക്കുന്ന സമയം നാം ജസ്റ്റ് മിസ്സറാ ജസ്റ്റ് മിസ് എൻ്റെ പൊന്നളിയെ അടുത്ത് വരെ അല്ലേ കുറച്ചുകൂടി ഒന്ന് മരുന്നിക്കാൻ സാധനം കിട്ടിയാനായിരുന്നു ഛേ വിഷമായി പോയി ഗേസ് വിഷമായി പോയി പക്ഷേ കുഴപ്പമില്ല ഗേസ് ഇത് കിട്ടും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഉറപ്പ് കിട്ടിയല്ലോ ഗേസ് അടുത്തടുത്ത് വന്നിട്ടുണ്ട് അടുത്ത തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ടാണ് നമ്മൾ വേണ്ട അടുത്ത് സ്പിൻ ചെയ്യാൻ വേണ്ടി അത് ചെയ്തതിന് മുമ്പ് ഗേസ് ഒരു ലൈക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ലൈക്ക് ചെയ്യൂ ഗൈസ് ഓക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പവർ കാണിക്കും ഓക്കെ പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം ടോട്ടൽ ഞാൻ എത്ര ഡയമണ്ട് ആണ് ഇതിനുവേണ്ടി സ്പിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും ഈ കണക്കിൽ ബുജിയായിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും സന്തോഷം കൈസ് ഓക്കെ വേറെ ലെവലായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് ചെറിയൊരു നല്ലൊരു പരിപാടി ആയിരിക്കും പെട്ടെന്ന് എത്ര ഡയമണ്ട് ആയി നമുക്ക് മനസ്സിലാവും ഓക്കെ നമുക്ക് തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്പിൻ നടത്തി നോക്കാം അതിനകത്ത് എം കിട്ടിയതായിരുന്നു എനിക്ക് എം ഐ ടിയുടെ മേളിൽ വന്നിട്ട് ഇങ്ങനെ ടക്കുന്ന് അങ്ങോട്ട് അങ്ങ് പോയി തേങ്ങ ഒരുമാതിരി ചാത്തം പിടിച്ച അവസ്ഥ ഇതെന്താ ഒരു വെപ്പൺ ഫോർ ലോബിന്നോ പിന്നെ സ്പെഷ്യൽ ഒരു എബിലിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് വെടി വെച്ചതിന് ശേഷം റീലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐ മീൻ ഒരു റീലോഡ് ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞിട്ട് വെടി വെക്കുമ്പോൾ റേറ്റ് ഓഫ് ഒരു കൂടും അങ്ങനെ എന്തോ ഒരു ചെറിയൊരു എബിലിറ്റി ഇനി ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അതങ്ങനെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഈ ഒരു ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ചെയ്യണം അത്രയും സന്തോഷം ഓക്കെ അടുത്ത നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡയമണ്ടിൻ്റെ ആണ് ഗൈസ് നമ്മളത് ചെയ്യാൻ വേണ്ടി പോവാണ് വേറെ ലെവൽ നമുക്ക് എം ഐ ടി ഇതിനു വേണ്ടിയാണ് ഇത്ര വലിയ വൈബ്രേഷനും കൺഗ്രാജുലേഷനും വെച്ച് തൊലിച്ചത് തേങ്ങ അവൻ്റെ ഇവന്മാരൊക്കെ ഞാൻ എന്തുവാടേ പറയണ്ടേ വലിയ കാര്യത്തിൽ ജസ്റ്റ് ഞാൻ വൈബ്രേറ്റ് ചെയ്ത സത്യം വിചാരിച്ചു എൻ്റെ അവനെ ബഗ് അടിച്ച് പെട്ടെന്ന് ഫസ്റ്റ് കിട്ടി നോക്കെ അവന്മാർ ഒരുമാതിരി എന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞു കാര്യം അച്ഛനും അച്ഛൻ്റെ അച്ഛനും ജീവിതകാലത്ത് ഒരു കാലത്തും ഗുണപിടിക്കില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതെ വേറൊന്നും ചെയ്യാനില്ല തേങ്ങ തലയന്മാരെ ഒന്ന് താടെ ഇത്രയൊക്കെ നമ്മുടെ ഇന്ന് പൈസ തന്നത് പോരെ നിങ്ങൾക്ക് ഇത് കുറെ ആയല്ലോ ഇതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇതൊക്കെ എവിടെ കൊണ്ട് പൂഴ്ത്തി വെക്കാതെ ഉദ്ദേശിച്ച് വെച്ചിരിക്കണേ മര്യാദയ്ക്ക് ഒറ്റ ട്രൈയും കൂടെ ഞാൻ ചെയ്യും ഗൈസ് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ ആ ഒരു ഐ മീൻ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ ഫ്രണ്ട്സ് അയച്ചു തന്ന ഔട്ട് ടെക്നിക്ക് നമ്മൾ ഒന്നുകൂടി യൂസ് ചെയ്ത് നോക്കുവാണ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്കോ ക്ലിക്ക് ഓക്കെ ക്ലിക്ക് മാത്രമേ ബാക്കിയുള്ളൂ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഇതൊന്നും പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സ്വന്തം കിട്ടാൻ വേണ്ടി ചുമ്മാ ക്ലിക്ക് ചെയ്താൽ അത് വാങ്ങാൻ ഇതിനകത്ത് ഒരു പടിക്ക് രണ്ട് പക്ഷികളുടെ സാധനം കിട്ടിയാലോ വേറെ ലെവലായിരിക്കും ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് പത്തിൻ്റെ സ്പിൻ എടുത്തിട്ട് ഒരു ക്ലിക്ക് കൂടെ നടത്തി ഓക്കെ കിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഡയമണ്ട് റോയലിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അവിടുന്ന് ക്ലിക്കോ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പത്തിന്റെ ചെയ്യാനില്ല ഒരു ഡയമണ്ടിന്റെ ചെയ്യാം അതിനകത്ത് ഒരു ചാത്ത സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നുകൂടെ ഗ്യാസ് ഗോൾഡ് റോയൽ എടുത്ത് പിന്നെയും ഗ്യാസ് നമ്മുടെ ആ ഒരു ഒരു ധൈര്യം സംഭവിച്ച് പിന്നെയും ഗ്യാസ് പിൻ ചെയ്തിട്ട് ഒരു പത്തിന് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്തു അധികം സാധനം കിട്ടില്ല ലക്ക് നോക്കുവാണെങ്കിൽ അറുപത്തി ഒന്ന് ലക്ക് വരുത്തിട്ടുണ്ട് ഓക്കെ ഗോൾഡ് റയലിന് നമുക്കൊരു കാര്യം ചെയ്യാം ഈ അറുപത്തൊന്നുള്ള നമുക്ക് ഈ ഒരു ഗോൾഡ് റയൽ ഹൺഡ്രഡ് പെർസെൻറ്റ് തൊണ്ണൂറ്റമ്പത് പെർസെൻറ്റേജ് ആക്കിയിട്ട് നമുക്ക് മറ്റേത് ട്രൈ ചെയ്ത് നോക്കാം കാരണം ലാസ്റ്റത്തേത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഡയമണ്ട് ആയിരിക്കും മറ്റേ ഫീൽഡിൽ വിന്നിന് വേണ്ടത് അത് എടുക്കാൻ ശരിയാകത്തില്ല അത്യാവശ്യം ശരിയാകത്തില്ല അതുകൊണ്ട് ഇപ്പോൾ കളിച്ചത് പതിനെട്ട് നോക്കാം എഴുപത്തിരണ്ട് ആയിട്ടുണ്ട് കേസ് എഴുപത്തിരണ്ട് ഒരു പത്തിനും കൂടെ ചെയ്യുമ്പോഴത്തേക്കും എൺപത്തിരണ്ട് ആകാൻ ചാൻസ് ഉണ്ട് അതും കൂടെ ആക്കുമ്പോഴത്തേക്കും നമുക്ക് റേസ് ആയിട്ട് അത്യാവശ്യമുള്ള എല്ലാം സെറ്റാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എൺപത്തി മൂന്ന് ലക്കായിട്ടുണ്ട് കേസ് എൺപത്തി മൂന്ന് ലക്കായിട്ടുണ്ട് അതൊന്നും കൂടെ ജസ്റ്റ് ഫ്രീ സ്പിൻ ഒക്കെ ചെയ്ത് നൈസായിട്ട് ലക്ക് കൂട്ടാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു നോക്കാം ലക്ക് കൂട്ടി കൂട്ടി കൂട്ടി കൂട്ടി എന്താണ് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് വരെ എത്തിക്കാൻ പറ്റും നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ തൊണ്ണൂറ്റൊമ്പത് ലക്ക് വരെ എത്തിക്കാൻ പറ്റും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ലക്ക് ആക്കിയിട്ട് ലാസ്റ്റത്തെ ഇതിന് വേണ്ടി നൈസായിട്ട് എന്താണ് നമുക്ക് ഫീഡ് ബില്ല് കറക്കി വെക്കാം കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ അയ്യോ മുന്നൂറ് ഡയമണ്ട് ഇപ്പോൾ എത്രയായി തൊണ്ണൂറായി കേസ് തൊണ്ണൂറ്റൊമ്പത് എത്തിക്കാം കേസ് തൊണ്ണൂറ്റൊമ്പത് എത്തിക്കാം വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും തൊണ്ണൂറ്റൊമ്പത് ലക്കാക്കിയിട്ട് ഒരു മാസ്മരികമായിട്ടൊരു സ്പിൻ ഏതാ റേഞ്ച് കേസ് ഗോൾഡ് റയർ തൊണ്ണൂറ്റൊമ്പത് ലക്ക് എത്തിച്ചിട്ട് നമ്മുടെ ഫെഡ് ബിയിൽ കറക്കുവാണെങ്കിൽ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക തൊണ്ണൂറ്റേഴായിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് ഒമ്പതായി കാണാം കേസ് ഓക്കെ തൊണ്ണൂറ്റി ഒമ്പത് ലക്കായിട്ട് കേസ് ഓക്കെ തൊണ്ണൂറ്റി ഒമ്പത് ലക്കായിട്ടുണ്ട് നമുക്ക് അത് വെച്ച് നമുക്ക് ഫെഡ് ബിൽ ഒന്നും എടുത്തിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ട് ഇതിന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേസ് ഉറപ്പാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാണ് ഓക്കെ ഏതായാലും കേസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ കേസ് ഇന്നൊക്കെ ഒരു കാര്യം പറയാനുണ്ട് ഗിവ് അവയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അണ്ട് കേസ് ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഇതിനൊക്കെ ഇതിനകത്ത് ജസ്റ്റ് ഒന്നുള്ളൂ ഈ ഒരു സ്ക്രീൻഷോട്ട് ലൈക്ക് ചെയ്ത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ എന്നൊരു മെൻഷൻ അടിക്കും okay Instagram name me gamer എന്നാണ് സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം മെൻഷൻ അടിക്കുക ഫോളോ കൂടെ ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇടുന്ന സ്റ്റോറീസ് റെഗുലർലി ചെക്ക് ചെയ്യുക നിങ്ങളുടെ പേരായിരിക്കും അതിനകത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പിറ്റേ ദിവസത്തെ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് ഇത് തരുന്നതായിട്ട് കാണിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ പേഴ്സൺ ഇൻസ്റ്റാഗ്രാം തന്നെ മെസ്സേജ് അയക്കുന്നതായിരിക്കും ഓക്കെ ഇൻ കേസ് ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ല അവരുടെ നിങ്ങളുടെ ഐ ഡിക്കകത്ത് നിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്ന അയച്ചു തന്നാൽ വന്നാൽ മതി നിങ്ങളുടെ ഐഡിയും കൂടി അതിനകത്ത് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഓക്കെ നമ്മുടെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഡയമണ്ട് സ്പിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗായ്സ് അവന്റെ എന്റെ പൊന്നറിയാ ഈ നാനൂറ്റി ഒമ്പതിന്റെ അടുത്ത് നമുക്ക് എടുക്കണം എന്തായാലും കുഴപ്പമില്ല എടുക്കൂന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും ഇറങ്ങിയാൽ ഇറങ്ങിയത് തന്നെയാണ് ഓക്കെ വേറെ ലെവലാണ് നാനൂറ്റി ഒമ്പത് ഡയമണ്ട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ evo M one eight eight seven എടുക്കാൻ പോവുകയാണ് ഓക്കെ ഗൈസ് നാറ്റു തൊമ്മിട്ടുന്നത് എന്റെ പൊന്നളിയാ ഏതടാ ഏതടാ സാധനം ഒന്നും പറയാ വിഷയം വിഷയം വിഷയം വിഷയം സാധനം ഓക്കെ പക്ഷേ കുറച്ച് ഉണ്ട് ഇത് അപ്ഗ്രേഡ് ചെയ്ത് മാത്രമേ നമുക്ക് ആ ലുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യണം ഓക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ വീടിൻ്റെ ആധാരം വിറ്റാലും അവന്മാർ ചിലപ്പോൾ തന്നൊന്നും വരത്തില്ല സോ നെക്സ്റ്റ് വെയിറ്റ് ചെയ്യാം അടുത്ത സ്പെഷ്യൽ വീട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഏതായാലും കേസ് എനിക്ക് ഒരു സ്പിന്നിംഗ് വീഡിയോ ഇഷ്ടമാക്കി പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കിടുക്ക വീഡിയോ കാണാം അതുവരെയും ബൈ പിന്നെ ഗിവ് ആയിരുന്നു നിങ്ങൾ മറക്കരുത് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണും ഇല്ലെങ്കിൽ മീ ഗെയിം സെർച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നാളെ കാണാം bye bye guys love you all ടാ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല